ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my YouTube channel നമ്മുടെ ചാനലിലെ വീഡിയോ ഇടുമ്പോൾ എല്ലാം ആൾക്കാർ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പച്ചമുളകിലെ കുരുടിപ്പ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ പച്ചമുളകിൻ്റെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതായത് ചെറിയ അരി പാകി കളിപ്പിക്കുന്നത് മുതൽ അതിന് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് എങ്ങനെയെന്നുള്ള രണ്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ എല്ലാ വീഡിയോ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിന് താഴെ ഒരു കമൻ്റ് ഉണ്ടാവും ഈ പച്ചമുളകിൻ്റെ കുരടിപ്പ് എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പച്ചമുളകിൻ്റെ കുരടിപ്പ് എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നോക്കാം ഓക്കെ ഈ കുരുടിപ്പ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വേനൽ സമയത്താണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മഴ സമയത്ത് ഈ കുരുടിപ്പ് ഉണ്ടാകത്തില്ല അതിൻ്റെ ആ ഒരു അക്രമം കുറവായിരിക്കും ആ കീടത്തിൻ്റെ പ്രശ്നം അത് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ വേനൽ സമയത്താണ് കൂടുതലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിന് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ വേരിൽ മാത്രമല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നനച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് പോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല നമുക്ക് ഓരോ ചെടിയും നമ്മൾ നനയ്ക്കുമ്പോഴാണെങ്കിലും എല്ലാം ഓരോ ചെടിയും നന്നായിട്ട് നിരീക്ഷിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് അതിനെ അടുത്ത് ചെന്ന് പരിപാല പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെയൊക്കെ അസുഖങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും ഏത് ചെടിയാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറിക്കിട്ടും പക്ഷേ എന്നാലും ചില അവസരങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ അകത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളതിന് നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് ഫലപ്രദമായിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാനിത് ചെയ്യുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ത്രീ പെർസെൻറ്റേജ് ആണിത് അപ്പോൾ ഇത് നൂറ് എം എല്ലിൻ്റെ ഈ ഒരു ചെറിയ ബോട്ടിൽ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം ഇത് ഉപയോഗിച്ച് ഇത് ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാവുന്ന ഒന്നാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ ഒരു ചെടി നോക്കിയേ ഇതിൻ്റെ ഈ സൈഡിൽ ഇതെല്ലാം കുരുടിച്ച് ഇരിക്കുകയാണ് കണ്ട ഇതെല്ലാം ഇതിൻ്റെ നല്ല ഭംഗിയായിട്ട് വന്ന ഒരു നല്ല രീതിയിൽ വന്ന ഒന്നാണ് ഇതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് വന്നതാണ് പക്ഷേ അതിൻ്റെ പുതിയ ശാഖകളും എല്ലാം വന്നത് മുഴുവൻ കുരുടിച്ചു പോയി കണ്ട ഇതാണ് നമുക്ക് മാറ്റാനായിട്ടുള്ളത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കിളിപ്പിച്ച് വരുന്ന ഈ സാധനങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ട് അത് പെട്ടെന്ന് മുരണ്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആവേശവും എല്ലാം കെട്ടുപോകും നമ്മൾ പിന്നെ കൃഷി പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കത് ഈ ഒരു മരുന്ന് അടിച്ചത് കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഹൈഡ്രജൻ പെറോക്സൈഡ് പത്ത് എം എൽ നമുക്കെടുക്കാം അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് പത്ത് എം എൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു ഇത് നമ്മളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും അതായത് ഓരോ ദിവസവും ഇടവിട്ട് ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടിക്കേണ്ട അങ്ങനെ മൂന്ന് ദിവസം നമ്മളിത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്യാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇത് സമൂലം വേണം താഴെയും മേളിലും എല്ലാം വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് എല്ലായിടത്തും ഇതിൻ്റെ ഈ മരുന്ന് എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട് കണ്ട ഇതിപ്പം നന്നായിട്ട് കുളിച്ച് നിൽക്കുകയാണ് ഇതുപോലെ വേണം നമ്മൾ ഏത് മരുന്ന് ചെയ്യുമ്പോഴാണെങ്കിലും ചെടി കംപ്ലീറ്റ് കുളിച്ച് നിൽക്കത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ അതുപോലെ തന്നെ രാവിലെയോ വൈകുന്നേരമോ വേണം ഈ മരുന്നുകൾ എന്ത് വേണമെങ്കിലും നമ്മൾ തളിച്ചു കൊടുക്കുവാനായിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ മറ്റ് പച്ചമുളകുകളൊക്കെ ഇതാണ് നോക്കി ഇതിനകത്തൊന്നും അങ്ങനെ ഒരു പ്രശ്നവും കാണുന്നില്ല ഇത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ രണ്ട് വശവും നനച്ച് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള മുരടിപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം ഇപ്പം മുട്ട മുട്ടൊക്കെ വരുന്ന ഒരവസ്ഥയായി അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ താഴ്വശവും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ വേണ്ടാത്ത അസുഖങ്ങളും എല്ലാം മാറിക്കിട്ടും ഇതുപോലെ താഴ്വശം മാത്രമല്ല നമ്മൾ നനയ്ക്കുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ പച്ചമുളകിൻ്റെ കുരുടിപ്പ് രോഗം എങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ള നമ്മൾ ആ ഒരു രീതി കണ്ടു ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം കുരുടിപ്പ് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മുടെ പച്ചമുളക് ഒരിക്കലും വാടിപ്പോകാനോ അല്ലെങ്കിൽ പറിച്ചു കളയാനോ ഇടവരരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് ഞാനത് ഉപയോഗിച്ച് നോക്കുന്നതാണ് എപ്പോഴും ഞാൻ ചെയ്ത് നോക്കുന്നതുമാണ് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ചേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ എന്തായാലും അങ്ങനെ ഉണ്ടാകുന്നതിൽ ഇത് ചെയ്ത് നോക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ ഇത് മറ്റ് കർഷകരായ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൃഷി നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ